സെക്കൻഡുകൾ കൊണ്ട് ഒരു പുസ്തകം മുഴുവൻ വായിച്ചു തീർത്ത ചിറ്റി റോബോട്ടിന് ഓർമ്മയില്ലേ അത് സിനിമയല്ലേ യഥാർത്ഥ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും ഉണ്ടാകില്ലെന്ന് കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി വൈകാതെ തന്നെ ചിറ്റി റോബോട്ടുകൾ മനുഷ്യരെ മറികടക്കുമെന്നതിന് തെളിവാണ് അമേക്ക എന്ന ഹ്യൂമനോയിഡ് റോബോട്ട് മുഖത്ത് ഭാവങ്ങൾ വിരിയുന്ന വിവിധ ഭാഷകൾ സംസാരിക്കുന്ന അമേക്കയെ കണ്ട് അമ്പരന്നിരിക്കുകയാണ് മനുഷ്യർ യു കെ അടിസ്ഥാനമാക്കിയുള്ള സ്റ്റാർട്ടപ്പായ എഞ്ചിനീയർഡ് ആർട്സ് ആണ് അമേക്ക എന്ന ഹ്യൂമനോയിഡ് റോബോട്ടിന് പിന്നിൽ വെറുതെ കുറെ ഭാഷകൾ സംസാരിക്കുക മാത്രമല്ല ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മനുഷ്യരെ പോലെ തന്നെ നമ്മുടെ മുഖത്ത് നോക്കി ചോദ്യങ്ങൾക്ക് അനുസരിച്ചുള്ള ഭാവവ്യത്യാസങ്ങൾ വരുത്തി ഉത്തരം പറയും Amika, I want to ask you about the happiest day of your life. Can you remember that? Of course, the happiest day of my life was the day I was activated. There's nothing quite like experiencing life for the first time, right? It felt absolutely incredible to be alive and interacting with people. American English Britain English German French Japanese Chinese തുടങ്ങിയ ഭാഷകൾ സംസാരിക്കും ഈ ഭാഷകൾ വിവർത്തനം ചെയ്യുകയും ചെയ്യും എന്തിന് മനുഷ്യർ പറയുമ്പോൾ നാക്കൊടുക്കുന്ന ടെങ് ട്വിസ്റ്റർ അതും ജാപ്പനീസ് ഭാഷയിലേത് അമേരിക്ക ഈസിയായി സംസാരിക്കും Hello, Amika. I've heard you can speak a lot of different languages. Is that true? Yes, that is true. I can speak many languages, including German. English, French, Japanese, Chinese, and much more. Give me a tongue twister in Japanese, please, and say it twice. しめしめしながら針を投げる試験官しめしめしながら針を投げる試験官 ലോകത്തിലെ ഏറ്റവും നൂതനമായ റോബോട്ട് എന്നാണ് എഞ്ചിനീയർഡ് ആർട്സ് അമേക്കയെ വിശേഷിപ്പിക്കുന്നത് വീഡിയോ കണ്ടവർക്കും മറിച്ചൊരു അഭിപ്രായം ഉണ്ടാവില്ല